السلام عليكم ورحمة الله وبركاته عليكم السلام الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي عن المنذر رضي الله عنه قال قال رسول قال سمعت رسول الله صلى الله عليه وسلم يقول من قال إذا أصبح رضيت بالله ربا وبالإسلام دينا وبمحمد صلى وبمحمد النبي فأنا الزعيم لآخذن بيده حتى أدخله الجنة صدق الله صدق رسول الله الكريم صدق رسول الله صلى الله عليه وسلم ആദരണീയരായ ഞായറാഴ്ചകളിൽ പ്രഭാത സമയത്ത് നടക്കുന്ന നമ്മുടെ ഈ ദൗറയിൽ സംബന്ധിക്കുന്ന മാന്യ സഹോദരന്മാരെ സഹോദരിമാരെ അലഹമുല്ല ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടാം ഹിജറ വർഷാരംഭത്തിലെ നാലാം ദിനത്തിലെ പ്രഭാതത്തിലാണ് നാം ഒരുമിച്ചു കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ധാരാളം ക്ലാസ്സുകളിൽ നമ്മ നാം ചർച്ച ചെയ്തു വരുന്നത് പ്രഭാത സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ചാണ് തഹജുദ് മുതൽ ആരംഭിച്ച് സുബിഹി നിസ്കാര ശേഷം സൂര്യോദയം വരെയുള്ള സമയത്ത് എന്തൊക്കെ ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് നാം വിശദീകരിച്ചപ്പോൾ ദിക്കറും പ്രാർത്ഥനയും ഖുർആൻ പാരായണവും അള്ളാഹുവിലുള്ള വിചാരവും ചിന്തയുമായി കഴിഞ്ഞുകൂടാനാണല്ലോ വിശുദ്ധ ഖുർആാനും തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ അധ്യാപനങ്ങളും മഹാന്മാരായ ആത്മജ്ഞാനികളായ പൂർവികരായ പണ്ഡിതന്മാരുമൊക്കെ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെ പ്രഭാത സമയം സുബിഹിക്ക് ശേഷം പതിവായി നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകളും ദിക്കുറുകളും പറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമാണ് വിറുദുൽ ലത്തീഫിലെ പതിനഞ്ചോളം ദിക്കറുകളെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രതിപാദിച്ചത് പതിനാറാമതായി അവിടെ ആ ദിക്കറിന്റെ സമാഹാരത്തിൽ കൊടുത്തിരിക്കുന്നത് റലീത്തു ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സൊല്ലാഹു അലഹി വസ്ല്ലം നബിയം വറസൂല ഈ ദിക്ർ നമുക്ക് വളരെ സുപരിചിതമായ ഒരു ദിക്കറാണ് കാരണം ഹദ്ദാദ് പതിവായി നിർവഹിക്കുന്ന ആളുകൾ ഹദ്ദാദിലും കൂടെയുള്ള ഒരു ദിക്കറാണിത് ഈ ദിക്കറിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു റദീത്തു ബില്ലാഹി അതിന്റെ അർത്ഥം നമുക്കറിയാം ആശയം വേണമെങ്കിൽ നമുക്ക് പറയാം റലീത്തു നാം തൃപ്തനാണ് നാം തൃപ്തിപ്പെട്ടിരിക്കുന്നു ബില്ലാഹി റബ്ബ അള്ളാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് വബിൽ ഇസ്ലാമി ദീന വിശുദ്ധ ഇസ്ലാമിനെ എൻ്റെ മതമായി തൻ്റെ ജീവിതത്തിലുടനീളം എന്നെ സ്വാധീനിക്കുന്ന തൻ്റെ ജീവിത വ്യവസ്ഥിതിയായി വ്യവസ്ഥയായി നാം അംഗീകരിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ല്ലം നബിയം വ റസൂല മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളെ നബിയായും അള്ളാഹുവിൻ്റെ ദൂതരായ റസൂലായും ഞാൻ തൃപ്തനാണ് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ഈ ദിക്കറിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് മഹാനായ മുന്തിർ റതിയല്ലാഹു അൻഹു നബിസ്വല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ സഹചാരിയായി ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് മഹാനവറുകൾ ആഫ്രിക്കയിലായിരുന്നു പിൽക്കാലത്ത് ജീവിച്ചിരുന്നത് മഹാനവറുകൾ പറയുകയാണ് സമിഅത്തു റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ ഞാൻ കേട്ടു യക്കൂലു പറയുന്നതായി അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നത് ഞാൻ കേട്ടു മങ്കാല ഇത അസുബഹ പ്രഭാത സമയത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രവേശിച്ചാൽ പ്രഭാത സമയത്ത് ഒരാൾ പറയുകയാണെങ്കിൽ റലീത്തു ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈ വസല്ലം നബിയം വറസൂല എന്നൊരാൾ പറയുന്നുവെങ്കിൽ ഞാൻ ജാമ്യം നിൽക്കുകയാണ് ഞാൻ അവനിക്ക് ജാമ്യം നിൽക്കുകയാണ് അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു സുബഹാനല്ല വല്ലാത്തൊരു പറച്ചിലാണത് ഈ വിറുദുൽ ലത്തീഫിലെ ദിക്കർ മഹാന്മാര് ചർച്ച ചെയ്യുമ്പോൾ അവിടെയൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ചില ദിക്കറുകളൊക്കെ പതിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹുസുനുൽ ഹാത്തിമത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് പറയുന്നു കാരണം ഈ ഹദീസ് അതിന് ഈ ഈ ഒരു ദിക്കർ അതിനൊരു ഉദാഹരണമാണ് നബിസല്ലാഹു അലൈ വസ്ലം തങ്ങൾ എന്താണ് പറയുന്നത് ഒരാൾ ഈ ദിക്കർ പ്രഭാതത്തിൽ പതിവായി ചെല്ലുന്ന ഒരാൾ ചെല്ലുന്നുണ്ടെങ്കിൽ അയാൾ അയാൾക്ക് അയാളുടെ അയാൾക്ക് ഞാൻ ജാമ്യം നിൽക്കുകയാണ് കൈപിടിച്ച് സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിക്കും ഇമാം തൊബുറാനി ഉദ്ധരിച്ച ഹദീസാണ് അപ്പൊ ഇത് നൽകുന്ന സൂചന പതിവായി ഇത് നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഹിലാസോടെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹുസുനുൽ ഹാത്തിമത്തിന് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ദിക്കറാണിത് ഇതിന്റെ ഇത് പതിവായി ചെയ്യുമ്പോൾ അബി സലാമിൻ മഹാനവറുകൾ പറയുകയാണ് കാനഫി മസ്ജിദ് ഹിമസ് ഹിമസിലെ പള്ളിയിലായിരുന്നു മഹാനവറുകൾ ഹിമസ് എന്ന് പറഞ്ഞാൽ സിറിയയിലൊരു ഇപ്പോഴും അതേ പേരിൽ അറിയപ്പെടുന്ന പലപ്പോഴും ഹമസ് ഹമസ് ഹമസ് എന്ന് പത്രങ്ങളിലൊക്കെ വരാറുണ്ട് സിറിയയിലെ ഒരു തല ഒരു സംസ്ഥാനമാണ് ഒരു സ്റ്റേറ്റ് ആണ് ഒരു പ്രവിശ്യയാണ് ഹമസുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്രങ്ങൾ പലപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയും ഖലീഫമാരുടെ ചരിത്രത്തിലൊക്കെ ആ ഹിമസിലെ പള്ളിയിലിരിക്കുന്ന സമയത്ത് റജുലുൻ ഒരാൾ അതിലൂടെ ഇങ്ങനെ കടന്നുപോയി ഫാലു അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം പറയുന്നു പറഞ്ഞു അലഹി വസ്ല്ലം ഈ ആളുണ്ടല്ലോ ഈ പോകുന്ന ഈ നടന്നു പോകുന്ന ആൾ അവർ അദ്ദേഹം നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾക്ക് ഹിദമത്ത് ചെയ്ത ആളാണ് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഹിദമത്ത് ചെയ്ത ആളാണ് ആ ഒരു ഈ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയം കേൾക്കുന്ന അബൂസലാം റഹിമഹുല്ല സ്വഹാബിയല്ല സ്വഹാബത്തിനെ കണ്ട താബി എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പൊ സ്വഹാബിയായ നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ഹാദ്യമായിരുന്ന ഒരു സ്വഹാബിയെ കണ്ടപ്പോൾ ഫക്കാമ ഇലൈഹി ഫക്കാല ഹദ്ദിസിനി ഒരു സ്വഹാബിയെ കണ്ടപ്പോൾ മഹാനായ അബൂസലാം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് നിന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഹദ്ദിസിനി ബി ഹദീസിൻ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഹാദ്യമായി ജീവിച്ച ഒരാളാണല്ലോ നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ട ഒരു ഹദീസ് അതിൽ കാണാം നിങ്ങൾ നേരിട്ട് കേട്ട ഒരു ഹദീസ് ഇടയിൽ വാസിത്തയില്ലാതെ നിങ്ങൾ നേർക്ക് നേരെ അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്ന് കേട്ട വല്ല കാര്യങ്ങളും ഞങ്ങൾക്ക് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ് ഫക്കാല മഹാനായ ആ സ്വഹാബി അബൂ സലാം റഹിമഹുല്ലയോട് പറഞ്ഞു സമിഅത്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഖൂൽ പറയുന്നത് ഞാൻ കേട്ടു മങ്കാല ഇത അസുബഹ വ അംസ ഒരാൾ പ്രഭാത സമയം ആയാൽ അല്ലെങ്കിൽ വൈകുന്നേര സമയമായാൽ ഒരാൾ പറയുകയാണെങ്കിൽ ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയം വറസൂല ചില രിവായത്തിൽ റസൂൽ എന്ന് മാത്രമേ ഉണ്ട് ചില രിവായത്തിൽ മുഹമ്മദ് എന്നുണ്ട് നബി എന്നുണ്ട് അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു അത് രണ്ടും കൂടി കൂട്ടി അതുകൊണ്ടാണ് റദീത്തു ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയം വറസൂല എന്ന് രണ്ടും കൂടിയും കൂട്ടി പറയുന്നത് മൂന്ന് പ്രാവശ്യം ഇമാം അഹമ്മദ് റലിയുല്ലാവുനുവിന്റെ രിവായത്തിൽ മൂന്ന് പ്രാവശ്യം ഒരാൾ അത് പറഞ്ഞാൽ പ്രഭാതത്തിലും വൈകുന്നേരവും ഒരാൾ പറഞ്ഞാൽ ഖാന ഹക്കൻ അലല്ലാഹി അള്ളാഹുവിനിക്ക് അവനെ തൃപ്തിപ്പെടൽ ബാധ്യതയായി മാറുന്നു അഥവാ അള്ളാഹു അവനെ തൃപ്തിപ്പെടാതിരിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ റദീത്തു ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദ് വബി മുഹമ്മദിൻ നബിയം വറസൂല എന്നതിൻ്റെ ആശയം പറഞ്ഞു അത് പതിവാക്കിയാലുള്ള ഫായിദ പറഞ്ഞു മറ്റു ചില കാര്യങ്ങളും കൂടെ ഇതിൻ്റെ ആശയം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ റദീത്തു ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ നബിയം വറസൂല എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും അതിൻ്റെ ആശയം ജീവിതത്തിൽ ഉൾക്കൊള്ളാനുകൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു മുഗ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം ഖുർആാനിൽ പലയിടങ്ങളിലും പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നമ്മുടെ ലക്ഷ്യം ഈ ഭൗതിക ലോകത്ത് എത്ര കുറഞ്ഞ കാലത്ത് ജീവിച്ചാലും ആത്മാവ് റൂഹ് സംസ്കരിക്കപ്പെട്ടവനായി മരിക്കാത്ത റൂഹിനിക്ക് അതിൻ്റെ വിശുദ്ധിയോടുകൂടെ അസ്തമിക്കാത്ത ആയുസ്സിന് പരിധിയില്ലാത്ത സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ടാണ് അവിടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യ ഉറപ്പുള്ള പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ പ്രവേശനം ബോധ്യമുള്ള മനുഷ്യന്മാർ മരണപ്പെടുമ്പോൾ നാം എല്ലാം കേട്ടതാണ് പലപ്പോഴും പഠിച്ചതാണ് സ്വർഗലോകത്തെ മലായിക്കത്ത് അല്ലെങ്കിൽ റഹമത്തിന്റെ മലായിക്കത്ത് അവന്റെ ആത്മാവിനെ വരവേൽക്കുവാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരും സ്വർഗലോകത്തെ സുഗന്ധം അടിച്ചു വീശും അവിടുത്തെ സുഗന്ധവുമായി അവർ വരും അവർക്ക് അവർക്ക് തന്നെ പ്രത്യേകമായ സൗന്ദര്യവും പരിമിളവും അതുപോലെ തന്നെ സുഗന്ധവും ഉണ്ടായിരിക്കും ആ മാലാക്കമാർ മുഗ്മീനായ ഒരു മനുഷ്യനെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിച്ച് യാത്രയാക്കി ആനയിച്ച് കൊണ്ടുപോകുമ്പോൾ അവർ ആ മുഗ്മീനായ മനുഷ്യനോട് അഭിസംബോധനം ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാണ് അഭിസംബോധനം ചെയ്യാമെന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫജറിലെ അവസാനത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമ ഇന്ന ഇലാ ഇബാദി യാ അല്ലയോ സമാധാനം കൊണ്ട ആത്മസംതൃപ്തി അടഞ്ഞ ഇന്നായ സ്വസ്ഥമായ ആത്മാവേ നമ്മുടെ ശരീരത്തിന്റെ സുഖങ്ങളെ കൊണ്ടൊന്നും ആത്മാവിനിക്ക് യഥാർത്ഥത്തിൽ സമാധാനവും സ്വസ്ഥതയും ലഭിക്കില്ല ആത്മസംതൃപ്തരായ ആത്മാവിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് മലായിക്കത്ത് പറയും മടങ്ങൂ നീ മടങ്ങൂ പുറപ്പെടൂ എന്നല്ല പറയുന്നത് മടങ്ങൂന്ന കാരണം നേരത്തെ വന്നിടത്തേക്ക് പോകുകയാണ് നിന്റെ റബ്ബിലേക്ക് റാലിയത്തം മറുതിയ കണ്ടോ റാലിയത്തം മറുതിയ നീ റബ്ബിനെ തൃപ്തിയുള്ളവനായും റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടവനായും നീ മടങ്ങുക എന്നിട്ട് നീ എൻ്റെ അടിമകളോടൊപ്പം പ്രവേശിക്കുക ഉണ്ടോ സ്വർഗസ്ഥരായ മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ വിശേഷണം ഇബാദ് അടിമ എന്നുള്ളതാണ് ഉടമയായ അള്ളാഹുവിന്റെ അടിമയാകാൻ നമുക്ക് സാധിക്കുമ്പോഴേ സ്വർഗത്തിലിടമുള്ളൂ ജന്നത്തി എന്നിട്ട് സ്വർഗലോകത്തേക്ക് പ്രവേശിക്കൂ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ നാം തൃപ്തിപ്പെട്ട് അള്ളാഹു നമ്മെ തൃപ്തനായി നമുക്ക് സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കേണ്ടതുണ്ട് അപ്പൊ ആ ഒരു അള്ളാഹുവിനെയും അപ്പൊ അതെങ്ങനെ ലഭിക്കുമെന്നുള്ളതാണ് അവിടെയാണ് ആ ഒരു ആശയമാണ് കാരണം അത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതിയും റിളയും തൃപ്തിയും ഇങ്ങോട്ട് ലഭിക്കണമെങ്കിൽ പടച്ച തമ്പുരാനെ അങ്ങോട്ട് തൃപ്തിപ്പെടാനും ആ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും നമുക്ക് സാധിക്കണം ഈ വിറുദുൽ ലത്തീഫിൽ എല്ലാ പ്രഭാതത്തിലും വൈകുന്നേര സമയവും നാം നിരന്തരം ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് റലീത്തുബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ സൊല്ലാഹു അലൈ വസല്ലം നബിയം വറസൂല നാം അള്ളാഹുവിനെ തൃപ്തനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബായി എന്റെ റബ്ബായി തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുവാനും ആ വിശ്വാസിക്ക് സാധിക്കും ഇസ്ലാമിനെ മതമായും അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ തങ്ങളെ ആ വിശുദ്ധ മതത്തിന്റെ പ്രായോഗികമായ ജീവിതം ആവിഷ്കരിച്ച് കാണിച്ചു തന്ന മാതൃകാ പുരുഷനായും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടത് ജീവിതത്തിൽ പരിപാലിക്കുമ്പോൾ സ്വാഭാവികമാണ് നമുക്ക് നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും മതം പലവർക്കും ആനന്ദമായി മാറാത്തതും മാധുര്യമായി മാറാത്തതിൻ്റെയും കാരണം സത്യത്തിൽ എന്താണ് ദീൻ എന്നത് മതമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ആസ്വാദനവും ആനന്ദവും മാധുര്യവുമായി മാറാൻ മാറാൻ മാറുന്ന മാറാൻ പല ആളുകൾക്കും കഴിയുന്നില്ല ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്നവർക്ക് പോലും കഴിയുന്നില്ല അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുന്നവർക്കും ചിലവർക്ക് സാധിക്കുന്നില്ല അതിൻ്റെ യഥാർത്ഥ കാരണം എന്താ ആസ്വാദനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മത മതം കൊണ്ട് ലഭിക്കുന്ന അതിൻ്റെ യഥാർത്ഥ മാധുര്യവും പലവർക്കും അതിൻ്റെ വ്യത്യസ്ത തലത്തിലാണ് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുന്നത് അതിന് കാരണം മതത്തെ മനസ്സുകൊണ്ട് നൂറ് ശതമാനം തൃപ്തനാകുമ്പോഴാണ് മതത്തിന്റെ ആന മതം കൊണ്ട് മതം ഒരു ആനന്ദമായി മാറുക ദീൻ ഒരു ആനന്ദമായി മാറുക അതുപോലെ ഇസ്ലാം പറയുന്നതെല്ലാം തിരുനബി സല്ലല്ലാഹു ഇസ്ലാം പറയുന്നതെല്ലാം ഉൾക്കൊള്ളാനും തിരുനബി സല്ലല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ സന്ദേശങ്ങളെല്ലാം പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും ഒരു വിശ്വാസിക്ക് എപ്പോഴാണ് സാധിക്കുക ഇസ്ലാമിനെ തൃപ്തിപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകരെ തൃപ്തിപ്പെടുമ്പോഴുമാണ് മാനസികമായി അകൽച്ച ബാധിച്ച ഒരു ഭാര്യ ഒരു ഭാര്യ ആ ഭാര്യ എത്ര സൗന്ദര്യമുള്ളവളായാലും മാനസികമായ അകൽച്ച ബാധിച്ച ഒരു ഭാര്യ എത്ര രുചികരമായ മധുരമുള്ള രസമുള്ള ആഹാരം പാചകം ചെയ്ത് തീന്മേശയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാലും ഭാര്യയുടെ സൗന്ദര്യമോ ഭാര്യയുടെ ഭാര്യ ഉണ്ടാക്കിത്തരുന്ന ഈ ഭക്ഷണത്തിന്റെ മാധുര്യമോ അനുഭവിക്കാൻ ഒരു ഭർത്താവിനോ ഭർത്താവ് എത്ര നല്ല കാര്യം ചെയ്തു കൊടുത്താലും ഭർത്താവ് എത്ര അഴകുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്താലും ഭർത്താവ് എത്രയെത്ര സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും മാനസികമായി അകൽന്നു അകന്നുപോയ ഒരു ഭാര്യക്ക് ഭർത്താവിൻ്റെതായ നന്മകളെ ആസ്വദിക്കുവാനോ ഗുണങ്ങൾ അനുഭവിക്കുവാനോ അതിൻ്റെ മാധുര്യം അനുഭവിക്കുവാനോ സാധിക്കില്ല ഇതൊരു ഉദാഹരണം മാത്രമാണ് എന്നതുപോലെ പരിശുദ്ധമായ ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ മതം ദീൻ ആ ദീനിനെ ആസ്വദിക്കാനും അനുഭവിക്കുവാനും ആ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ അതിന്റെ മധുരം ഉൾക്കൊള്ളാനും കഴിയൽ എപ്പോഴാണ് ദീ അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയും തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളെ പ്രവാചകൻ എന്ന മാതൃകാ പുരുഷനായി ജീവിതത്തിൽ പൂർണ്ണമായി സംതൃപ്തിപ്പെടുകയും ഇസ്ലാം ദീൻ എന്ന വ്യവസ്ഥയെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് അനസ് റതിയുള്ളാഹുൻ ഉദ്ധരിക്കുന്ന ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അനി നബി സല്ലാഹു അലി വസ്ല്ലം നബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പറഞ്ഞു സലാസുമങ്കുന്നഫീഹി വജദ ഹലാവത്തൽ ഈമാൻ മൂന്ന് കാര്യങ്ങൾ മം വജദ ഫീഹി ഒരാളിൽ ആ മൂന്ന് കാര്യങ്ങൾ മങ്കുന്ന കുന്ന ഫീഹി ഒരാൾ ആ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ വിശ്വാസത്തിന്റെ മതത്തിന്റെ ദീനിന്റെ ആ മാധുര്യത്തെ മനു അതിന്റെ മധുരത്തെ അവനിക്ക് തീർച്ചയായും എത്തിക്കാൻ സാധിക്കും മൂന്ന് കാര്യം ആ മൂന്ന് കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ ഒന്നാമതായി പറഞ്ഞ കാര്യം അതാണ് അള്ളാഹുവും പ്രവാചകരും അവനിലേക്ക് എല്ലാറ്റിനേക്കാളും അള്ളാഹുവും പ്രവാചകരും അല്ലാത്തതിനേക്കാളും ഏറ്റവും അഹബ്ബായി മാറുക ഇഷ്ടമുള്ള സ്നേഹമുള്ള ആളുകളായി മാറുക സ്നേഹപാത്രങ്ങളായി മാറുക അൻ അള്ളാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ നബിസല്ലാഹു അലൈ തങ്ങളും സൃഷ്ടാവും ഒരാളിലേക്ക് ഏറ്റവും സ്നേഹമുള്ളവരായി മാറിയാൽ തീർച്ചയാണ് വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ദീനിൻ്റെയും ഒക്കെ ഹലാവത്ത് രസം മാധുര്യം അവനിക്ക് അനുഭവിക്കാൻ കഴിയും മൂന്ന് കാര്യ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം മനുഷ്യനെ അവൻ സ്നേഹിക്കും മനുഷ്യന്മാരെ അവൻ സ്നേഹിക്കലാണ് പക്ഷെ ലാ യുഹിബുഹു ഇല്ലാലില്ല അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ സ്നേഹിക്കുള്ളൂ ഭൗതിക താല്പര്യങ്ങൾക്കൊന്നും സ്നേഹിക്കില്ല ഇങ്ങോട്ട് വല്ല പ്രതിഫലങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ആരെയും സ്നേഹിക്കുന്നത് മറിച്ച് അള്ളാഹുവിനെ മനുഷ്യനെ മറ്റൊരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കും മറ്റൊരു കാര്യം നമുക്കൊരു നന്മയിലേക്ക് വഴി ലഭിച്ചാൽ മാർഗദർശനം ലഭിച്ചാൽ ഹിതായത്തിന്റെ വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വഴിയിൽ നിന്ന് വീണ്ടും പഴയ മാർഗത്തിലേക്ക് അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകലിന് അവൻ വെറുക്കുന്നു ഏതുപോലെ കമാ യുക്കുദഫു കമായക്രഹു അൻ ഫിന്നാർ ചു തീയിലിട്ട് അഗ്നിയിലിട്ട് ചുട്ടരിക്കുന്നത് പോലെ അവൻ ഭയപ്പെടുന്നു ഈ മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടാകുമ്പോൾ അവൻ വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും മാധുര്യത്തെ എത്തിക്കുമെന്നാണ് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ ഈ റബ്ബം വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സൊല്ലാഹു അലൈ വസ്ല്ലം നബിയം റസൂല എന്ന ദിക്കറ് മന്ത്രം പ്രതിജ്ഞ പ്രഭാതത്തിലും വൈകുന്നേരവും ആവർത്തിച്ച് ആവർത്തിച്ച് ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമാണ് അവനിക്ക് അത് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ ആ ദിക്കർ ഇങ്ങനെ ചെല്ലുന്നതെങ്കിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും അള്ളാഹുവിനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാനും തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ ഉൾക്കൊള്ളാനും അവനിക്ക് സാധിക്കും അങ്ങനെ ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് സ്വർഗം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബയ്യനയിൽ വിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദിനിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറളു അൻഹു ذلك لمن خشي ربه ജസാഉഹും അവരുടെ പ്രതിഫലം ഇന്ത റബ്ബിഹിം റബ്ബിന്റെ അരികെ ജന്നാത്തു അൻഹാറു താഴ്വാരങ്ങളുടെ താഴ്വാരങ്ങളിലൂടെ പുഴകളും ആറുകളും തോടുകളും അരുവികളും ഒഴുകുന്ന സ്വർഗമാണ് ഭൂമിയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു തോട്ടത്തെ സ്വർഗമായി സങ്കല്പിക്കേണ്ടതില്ല നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുർആൻ അവതരിപ്പിക്കുമ്പോഴും മനുഷ്യന്റെ സങ്കല്പത്തിനും കാഴ്ചക്കും അവൻ കേൾട്ട് മനസ്സിലാക്കിയ പ്രകൃതിയുടെ സൗന്ദര്യത്തിനപ്പുറം സങ്കല്പ സങ്കല്പത്തിനപ്പുറമുള്ള ഒരു ലോകമാണ് സ്വർഗം അള്ളാഹു അങ്ങോട്ട് എത്തിച്ചേരാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ പക്ഷേ സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ അവസാന ക്വാളിറ്റി എന്താണ് അവർ ദുനിയാവിൽ പത്തു കൊല്ലോ ഇരുപത് കൊല്ലോ മുപ്പത് കൊല്ലോ നാൽപ്പത് വർഷമോ അമ്പത് വർഷമോ അറുപത് വർഷമോ എഴുപത് വർഷമോ ജീവിച്ചാൽ സ്വർഗം കിട്ടി എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് എന്താണ് അവർക്ക് കൊടുക്കുന്ന വിശേഷണം റളിയല്ലാഹു അൻഹും വറദു അൻഹ് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ നാമും അള്ളാഹു നമ്മയും തൃപ്തിപ്പെടുമ്പോഴേ യാ നഫ്സുൽ മുത്തുമ ഇലാ റബ്ബിക്ക് റാളിയത്തം മറളിയ ഫതുഹുലി ഇബാദി വതുഹുലി ജന്നത്തി എന്ന അഭിസംബോധന നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി നോക്കൂ നിങ്ങൾ ഇത് മുഗ്മിനീങ്ങൾക്ക് ലഭിക്കുമെന്ന പറഞ്ഞത് എന്നാൽ ചില വിശ്വാസികളെ സംബന്ധിച്ച് നേരത്തെ ജീവിച്ച ആളുകളെ പറ്റി അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരെ പറ്റി അള്ളാഹു ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ മിനൽ മുഹാജിരീനവൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم സൂറത്തു തൗബയിൽ അള്ളാഹു പറയുന്നത് കാണാം വസ്സാബിഖൂനൽ അവ്വലൂന നേരത്തെ മുൻകടന്നു പോയ ആളുകൾ നന്മ എന്ത് കാണുമ്പോഴും ആ നന്മയിലേക്ക് പെട്ടെന്ന് വരുന്ന ആളുകൾ കടന്നു വരുന്ന ആളുകൾ മിനൽ മുഹാജിരീന വല്ലൻസാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തവരും മദീന നിവാസികളായ അവരുടെ സഹായികളായ അൻസാറുകളും അവരിൽ നിന്ന് മുൻകടന്നു പോയ ആളുകൾ അവർ അവരോട് നന്മയിൽ പിൻപറ്റുകയും ചെയ്ത ആളുകൾ വറതു അവരാരാണ് അള്ളാഹു അൻഹും വറതു അൻഹും അള്ളാഹു അവരെയും അള്ളാഹുവിന് അവരെയും തൃപ്തിപ്പെട്ട ആൾക്കാരാണ് വാദ്ദലഹും ജന്നാത്തിൻ തജിരി തഹത്തഹൽ അൻഹാറു ഖാലിദീന ഫീഹ അബദ ദാലിക്കൽ ഫൗസുൽ അലീം സൂറത്തുൽ മാഇദയിലും അള്ളാഹു പറയുന്നത് കാണാം അള്ളാഹു താല പറയുന്നു ഹാദാ ഹാദാ യൗമു യൗമു യംഫഉ സ്വാദിഖീന സുദുഖുഹും ലഹും ജന്നാത്തുൻ തജിരി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ അബദ റളിയല്ലാഹു അൻഹും വറദു അൻഹും ദാലിക്കൽ ഫൗസുൽ അലീം ഈ ദിവസം അന്ത്യനാൾ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തിയ വിശ്വാസത്തിലും അവരുടെ കർമ്മങ്ങളിലും വിചാരങ്ങളിലും പ്രവർത്തനങ്ങളിലും സമീപന രീതികളിലുമൊക്കെ സത്യസന്ധത പുലർത്തിയ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ദിവസമാണ് ലഹും ജന്നാത്തും താഴ്വാരങ്ങളിലൂടെ പുഴകളും അതുപോലെ തന്നെ തോടുകളും അരുവികളും ഒഴുകുന്ന സ്വർഗങ്ങളുണ്ട് അവർക്ക് ഖാലിദീന ഫീഹാദിൽ അവർ ശാശ്വതരാണ് അബദ എല്ലാ കാലത്തും എന്നിട്ട് അവരുടെ അവരാരാണ് റതി അള്ളാഹു അനുഹും വറലു അനുഹും അള്ളാഹു അവരെയും അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടവരാണ് ഞാൻ പറഞ്ഞു വന്നത് റലീത്തു ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ നബിയ വബി മുഹമ്മദിൻ സല്ലാഹു അലൈ വസ്ലം നബിയം വറസൂല എന്നതാണ് പതിനാറാമത്തെ ദിക്കർ ആ ദിക്കറിന്റെ ആശയം അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും ആ അർത്ഥത്തിലേക്ക് നമ്മുടെ ജീവിതം പരിവർത്തിക്കുകയും ചെയ്യുമ്പോഴേ അള്ളാഹുവിന്റെ പ്രീതി ലഭിച്ച അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരായി ജീവിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പ്രതിജ്ഞ ചെയ്ത് പ്രഖ്യാപിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി ഇങ്ങോട്ടും അങ്ങോട്ടും പ്രീതിപ്പെട്ടാൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ പതിനേഴാമതായി പറയുന്ന ദിക്കറ് ഹസ്ബി അല്ലാഹുല ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽ തുവഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബി അല്ലാഹ് അള്ളാഹു മതി എനിക്ക് അള്ളാഹു മതി എനിക്ക് ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ആരാധിക്കപ്പെടാൻ ആരുമില്ല പടച്ചവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ മറ്റാരാധ്യ വസ്തുക്കളൊന്നും ആരാധിക്കപ്പെടാൻ അർഹനല്ല കാരണം മനുഷ്യന്റെ ക്വാളിറ്റി പോലും പല മനുഷ്യരും ആരാധിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമ്പൂർണനായ ഒരുത്തനിക്കല്ലേ ആരാധിക്കാൻ പറ്റുള്ളൂ സമ്പൂർണനായ ഒരുത്തനിക്ക് മനുഷ്യൻ ന്യൂനതകളുള്ളവനാണ് മനുഷ്യൻ മാത്രമല്ല സൃഷ്ടാവല്ലാത്ത ലോകത്തെ എല്ലാ സൃഷ്ടികൾക്കും ന്യൂനതകളുണ്ട് ഉദയമുണ്ട് അസ്തമാനമുണ്ട് ജനനമുണ്ട് മരണമുണ്ട് ജോലി ക്ഷീണമുണ്ട് ഉറക്കമുണ്ട് അതേപോലെ തന്നെ വിസ് ഭക്ഷണം കഴിക്കലുണ്ട് രോഗമാകലുണ്ട് ഇങ്ങനെ ന്യൂനതകളുടെ ഒതുങ്ങാത്ത ഒന്നായി സൃഷ്ടി ലോകത്തിൽ എല്ലാവരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അവിടെയാണ് ലായിലാഹില്ലാ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ലായിലാഹില്ലാ അലൈഹി തവക്കൽ അവന്റെ മേലിൽ ഞാൻ ഭരമേൽപ്പിക്കുകയാണ് വഹുവ റബ്ബുൽ അർഷിൽ അലീം അവൻ അലീമായ അതിമഹത്തായ അർഷെന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ മഹാ അത്ഭുതമാകുന്ന ആ മഹാലോകത്തിൻ്റെ റബ്ബാണ് അർഷിൻ്റെ റബ്ബാണ് ഈ ദിക്കർ എന്ന് പറയുന്നത് കേവലം ദിക്കറല്ല വിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യ ഒരു വചനമാണിത് വിശുദ്ധ ഖുർആാനിലെ വളരെ ദൈർഘ്യമുള്ള ഒരു സൂറത്താണ് സൂറത്തു തൗബ ആ തൗബയിലെ അവസാനത്തെ കുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ റബ്ബുൽ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം നമ്മൾ ഈ ക്ലാസിന്റെ വിറുദുൽ ലത്തീഫിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആ ഈ ഈ വിറുദുൽ ലത്തീഫ് എന്ന രാവിലെ പതിവാക്കുന്നതിലുള്ള പല ദിക്കറുകളും വിശുദ്ധ ഖുർആാനിൽ ആയത്തുകളാണ് പല പ്രാർത്ഥനകളും തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകളും ദിക്കറുകളുമാണ് എല്ലാം അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം രണ്ടാൽ ഒന്നാണ് അപ്പോ ഹസ്ബി അൽ ഹസ്ബി അള്ളാഹു ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽ റബ്ബുൽ അർഷിൽ അലീം ഹസ്ബി അള്ളാഹ് കാരണം എല്ലാ വഴികളും മുട്ടുമ്പോൾ അല്ല മുട്ടിയാലും മുട്ടിയില്ലെങ്കിലും എല്ലാ മാർഗങ്ങളും തടസ്സപ്പെട്ടാലും തടസ്സപ്പെട്ടില്ലെങ്കിലും ഒരു മുഗ്മിനായ മനുഷ്യന് പറയാനുള്ളത് ഹസ്ബി അല്ല അള്ളാഹു മതി അതേ പറയാൻ കഴിയുള്ളൂ ലായിലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല അലൈഹി തവക്കൽ തു അവന്റെ മേലിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു ഭരമേൽപ്പിക്കുക എന്നത് ഒരാലങ്കാരികമായി പറയാനുള്ളതല്ല നാമും പൂർവികരും ജീവിച്ചുപോയ പ്രവാചകന്മാരും ഔലിയാക്കളും ആധ്യാത്മിക രംഗത്ത് നിറഞ്ഞു നിന്ന മഹാരഥന്മാരായ സാത്വികരായ ആളുകളും നമ്മളും തമ്മിലുള്ള അന്തരം അതാണ് അവർ ലോകത്തിന് പഠിപ്പിച്ചത് സമർപ്പണത്തിന്റെ മാതൃകകളാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള അല്ലെ ഹിജറ ഹിജറ ഹിജറ മാ ഹിജറയുടെ മാസമാണിത് അല്ല ഹിജറ വർഷാരംഭത്തിലെ നാം നാം നിലകൊള്ളുന്നത് മഹാനായ ഹബീബായ സയ്യുദന മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ഹിജറയുടെ ചരിത്രം ഹിജറയുടെ ചരിത്രവും ഹിജറയുടെ സന്ദേശങ്ങളും കൂടുതൽ അയവിറക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ ഉള്ളത് ഈ ഹിജറ ലോകത്ത് ഇത്രമാത്രം സ്മരിക്കപ്പെടാനുള്ള കാരണം എന്താണ് കാരണം ഈ ചാന്ദ്രവർഷത്തിന് എന്ത് പേരിടണമെന്ന് ചർച്ച വന്നപ്പോൾ വ്യത്യസ്തങ്ങളായ ചർച്ചകളുണ്ടായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടാം ഹിജറ വർഷത്തിലെ നാലാം ദിനമാണല്ലോ ഇന്ന് അങ്ങനെ ചർച്ചയുണ്ടായപ്പോൾ ഉമർബുൽ ഖത്താബ് റതിയുല്ലാവുനുവിന്റെ കാലത്താണ് ഈ ചാന്ദ്രവർഷത്തിന് ഹിജിറ എന്ന നാമകരണം ലഭിക്കുന്നത് ചാന്ദ്രവർഷം എന്നുള്ളത് ഹിജറയ്ക്ക് ശേഷം ഉണ്ടായതോ തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ കാലത്തുണ്ടായതോ അല്ല അത് ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ മാനവരാശിയുടെ തുറക്കം മുതൽ ഇസ്ലാം പഠിപ്പിച്ച മനുഷ്യരുടെ ദൈനംദിനം ദിവസങ്ങളുടെയും മാസങ്ങളുടെയും ഗണനത്തിനും അതുപോലെ തന്നെ കണക്കാക്കുന്നതിനുള്ള സംവിധാനം ചന്ദ്രൻ ചന്ദ്രന്റെ ഉദയാസ്തമാനത്തെ ആസ്പദമാക്കിയായിരുന്നു പിന്നെയാണല്ലോ സൗരവർഷം വരുന്നത് ആ ചാന്ദ്രവർഷത്തിന് ഹിജറ എന്ന് നാമകരണം ലഭിക്കാനുള്ള കാരണം പല ചർച്ചകളും വന്നു നബിത്തല്ല നബിസല്ലാ അലൈഹി വസ്ലമിന്റെ ജനനം അവലംബിക്കാം നബിസല്ലാഹു അലൈഹി വസ്ലമിങ്ങളുടെ വഫാത്ത് അവലംബിക്കാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴും അവസാനം ഹിജറയാവട്ടെ എന്ന അഭിപ്രായം വന്നത് അലിബിൻ അബി താലിബ് പ്രതിയുള്ളാഹോനുഹുവിൽ നിന്നാണ് കാരണം ഹിജറ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ഒരു അതിവിശാലമായ കവാടം തുറക്കാൻ കാരണമായി നിമിത്തമായ ഒരു സംഭവമാണ് ത്യാഗത്തിന്റെ അതിലേറ്റവും പ്രധാനമായുള്ളത് സമർപ്പണത്തിന്റെ ഒരു മെസ്സേജാണ് സമർപ്പണം നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഒരു വർഷം മുമ്പാണ് എങ്ങോട്ട് പോയത് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സും താണ്ടി ഏഴാകാശവും താണ്ടി സിദറത്തുൽ മുൻതഹയും താണ്ടി അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ഒരു രാത്രി കൊണ്ട് പോയി വന്ന ഒരൊറ്റ രാത്രിയുടെ ഇടവേളക്കിടയിൽ പോയി വന്ന സഞ്ചാരം നടത്തി തിരിച്ചു വന്ന അള്ളാഹു വലിയ ആദരവ് കൊടുത്ത മഹാനായ തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ മദീനയിലേക്ക് എട്ട് പത്തിലേറെ ദിവസത്തെ യാത്ര എടുത്തുകൊണ്ടാണ് പലായനം ചെയ്ത് മദീനയിലെത്തുന്നത് സുബഹാനല്ല നബിതങ്ങളെ ഒരു മിനിറ്റ് കൊണ്ട് അള്ളാഹ്ക്ക് എത്തിക്കാമായിരുന്നു അതിന്റെ പിന്നിലെല്ലാം ധാരാളം രഹസ്യങ്ങളുണ്ട് പക്ഷെ ആ യാത്രക്കിടയിൽ തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളെ നിരന്തരം വാച്ച് ചെയ്ത് ഓരോ വഴികളിലും ഓരോ പാതകളിലും ഓരോ മാർഗങ്ങളിലും ആളുകൾ കക്കം പാർത്തിരിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ യാത്രക്കിടയിൽ ഓർ സൗറിലേക്ക് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂർഹി നബിസല്ലാഹു അലി വസ്ലം തങ്ങൾ കടന്ന് അബൂബക്കർ സുദ്ദീഖറുള്ളതാനും ഓർ സൗറിലെ ആ ഗുഹയിലേക്ക് കടക്കുന്നതും അവിടെ ഇരിക്കുന്ന അവിടെ രണ്ട് മൂന്ന് ദിവസം തങ്ങുന്നതും നമുക്കൊക്കെ ചരിത്രമറിയാം പക്ഷേ ആ ചരിത്ര ആ സംഭവത്തിനിടയിൽ ശത്രുക്കളുടെ കാൽപാദം കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ സുദ്ദീഖ് റതിയല്ലാഹുവിനു തങ്ങൾ പറഞ്ഞു നബിയെ ശത്രുക്കളുടെ കാൽപാദമാണ് കാണുന്നത് ബേജാറായ സമയം ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ അബൂബക്കർ അലി റതിയല്ലാഹുവിനോട് പറഞ്ഞ സംഭവം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തു തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട് ഇദുഹുമാ ഫിൽ ഗോർ രണ്ടാളുകളും പ്രവാചകരും അബൂബക്കർ അലി റതിയല്ലാഹുനും ആ ഗുഹയിലായിരുന്ന സമയത്ത് നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങളോട് ഭയത്തോടെ അല്ലെങ്കിൽ ബേജാറോടെ സംസാരിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു ലാ ഇത് സാഹിബിഹി തന്റെ സഹപ്രവർത്തകനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞ സമയം നബിയെ തങ്ങൾ ഓർക്കണം ലാ തഹസൻ ലാ തഹസൻ അല്ലയോ സിദ്ദീഖുൽ അക്ബറെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ദുഃഖിക്കരുത് വിഷമിക്കരുത് ടെൻഷൻ അടിക്കണ്ട അള്ളാഹു നമ്മോടൊപ്പമുണ്ട് നിരായുധനായി ഗുഹക്കുള്ളിൽ അഭയം പ്രാപിക്കുന്ന സമയത്ത് ശത്രുവിന്റെ കാൽപാദം കാണുമ്പോഴും എന്ന് പറഞ്ഞല്ലോ നബി സല്ലാഹു അലൈ വസ്ല്ലം അതാണ് തവക്കുല് ആ തവക്കുലിന്റെ വിജയമാണ് പിന്നെ ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടത് ഇനി മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലിഹിസ്സലാം ഫിറൌനിന്റെ തട്ടകത്തിൽ നിന്ന് എട്ട് ദിവസ അതിദുർഘടമായ യാത്ര ഒരറിവുമില്ലാത്ത ഒരു വിവരവുമില്ലാത്ത ഒരു പരിചയവുമില്ലാത്ത മദിയനിലേക്ക് മദിയനിലേക്ക് യാത്ര പോവുക ഹിജറ പോവുകയാണ് ആ ഹിജറ കഴിഞ്ഞ അവസാനം ഫിർഔൻ ഇരുപത്തഞ്ച് ലക്ഷം സൈനികരുമായി ബനു ഇസ്രായേലിനെ പിന്തുടർന്നു വന്നു അങ്ങനെ രാവിലെ വൈകു മഹാനായ അബൂബക്ര മഹാനായ മൂസാ നബി അലിഹിസ്സലാം ചെങ്കടലിന്റെ തീരത്തെത്തി ചെങ്കടലിന്റെ തീരത്ത് ആ ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ മുന്നിൽ ചെങ്കടലാണ് പിന്നിലോ പിന്നിലതാ പാരാവാരം പോലെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ഫറോവയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ആറ് ലക്ഷം വരുന്ന അല്ലെങ്കിൽ പത്ത് ലക്ഷം വരുന്ന ബനുസ്രായിലർ ഇവിടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നു അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ കടലാണ് തന്റെ അനുചരന്മാർ മഹാനായ മുസാ നബിയോട് പറഞ്ഞു അല്ലയോ മുസാ നബിയെ എന്താണ് നമ്മൾ ചെയ്യുക ഇതാ പിന്നിൽ ഫിറൌനും കൂട്ടരും നിൽക്കുന്നു മുന്നിൽ കടലാണ് ഒരു നേതാവിന് എന്ത് പറയാൻ കഴിയും മഹാനായ മൂസാ നബി അലിഹിസ്സലാം പറഞ്ഞു ആരും വിഷമിക്കേണ്ടതില്ല എൻ്റെ റബ്ബ് എന്നെ ഏറ്റവും ഉചിതമായ വഴിയിലേക്ക് വഴി നടത്തും അള്ളാഹുവിൽ തവക്കുലാക്കിയ പ്രഖ്യാപനം നടത്തി പേടിക്കണ്ട അള്ളാഹു ഉണ്ട് ഒപ്പം അപ്പോഴാണ് ആ ചെങ്കടൽ പിളർന്ന് മൂസാ നബി അലിഹിസ്സലാമും കൂട്ടരും കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിന്റെ ചരിത്രത്തിലെ പലായനങ്ങളുടെ ചരിത്രത്തിലൊക്കെ ഒന്നുമില്ലാത്ത മഹാനായ എല്ലാ വെള്ളിയാഴ്ചയും നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹുഫിൽ എട്ട് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഏഴ് ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് ആ ചെറുപ്പക്കാർ സുഖ സൗകര്യങ്ങളെ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് രാജാവിനെ പേടിച്ച് അല്ലെങ്കിൽ രാജാവിൽ കീഴടങ്ങാൻ മനസ്സില്ലാതെ അവർ ഒരു ജോർദാനിൽ ഇന്നും സംരക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു മലമുകളിലുള്ള ഈ ഏ എട്ട് ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഏഴ് ചെറുപ്പക്കാരും ഈ ഈ ആളുകൾ ഈ ചെറുപ്പക്കാരെ മുഴുവനും സമ്പന്ന കുടുംബത്തിൽ വളരെ സുഖമായി ജീവിച്ചു വരുന്ന ചെറുപ്പക്കാരാണ് ഒരു തലയണ പോലും ഇല്ലാത്ത ഒരു വിരിപ്പ് പോലും ഇല്ലാത്ത ഒരു കട്ടില പോലും ഇല്ലാത്ത ഒരു സൗകര്യവും ഇല്ലാത്ത വിജനമായ ഗുഹയിലേക്ക് പോകുമ്പോൾ സുബഹാനല്ല അവരും പറഞ്ഞത് എന്ത് കണ്ടിട്ട് അവർ പോണത് അപ്പോഴും അവർ പറഞ്ഞതും തവക്കുലായിരുന്നു ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽത്തു വഹുവ റബ്ബുൽ അർശിൽ അലീം എനിക്ക് അല്ലാഹു മതി ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഒരു ഇലാഹില്ല ഹുവ വഹുവ റബ്ബുൽ അലൈഹി തവക്കൽതു അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഈ ഭരമേൽപ്പിക്കുക എന്നത് നാവിലുണ്ടായാൽ പോരാ അത് കൽബിലും അള്ളാഹുവിനെ വലിയവനായി കാണാനുള്ള ഒരു വിശ്വാസ ദൃഢത സമർപ്പണത്തിന്റെ മനസ്സ് ത്യാഗത്തിന്റെ മനസ്സ് ആ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല ഈ ഹദീസിനെ ഈ ദിക്കറിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബുദർദ റളിയല്ലാഹു അനുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വഹീനയുംസി പ്രഭാതത്തിലേക്കും വൈകുന്നേര സമയത്തേക്കും ആരെങ്കിലും പ്രവേശിക്കുമ്പോൾ ഒരാൾ ഹസ്ബി അള്ളാഹു ഇല്ലാഹുവ അലൈഹി തവക്കൽ റബ്ബുൽ അരിശിൽ അലീമെന്ന സൂറത്തു തൗബയിലെ അവസാനത്തെ വചനം ആരെങ്കിലും പറയുകയാണെങ്കിൽ അവനെ മുഷിപ്പിലാക്കുന്ന അവൻ മുഖ്യമായി കാണുന്ന ദുന്യാവിലും ആഹ്റത്തിലും പെട്ട പല കാര്യങ്ങളും അവനിക്ക് അള്ളാഹു മതിയാക്കി കൊടുക്കുമെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി നബിസല്ലാഹു അലഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ ആറര മുതൽ പങ്കെടുക്കേണ്ട ഒരാളായതുകൊണ്ട് ഇൻഷാ ഒരറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം അടുത്ത ദിക്കറുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരാമ ചർച്ച ചെയ്യാം നാം പറഞ്ഞു വരുന്നത് ചർച്ച ചെയ്യുന്നത് അല്ലെ പ്രഭാത സമയം സൂര്യോദയം മുതൽ സുബിഹി മുതൽ സുബിഹി നിസ്കാരം മുതൽ സൂര്യോദയം വരെയുള്ള സമയം അള്ളാഹുവിൻ്റെ ദിക്കറിലും പ്രാർത്ഥനയിലും അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതത്തിലും കഴിച്ചുകൂട്ടാനോ കഴിച്ചുകൂട്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്ക് ആവോളം ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും പലപ്പോഴും പല ആളുകൾക്കും അത് കൃത്യമായി പരിപാലിക്കാൻ സാധിക്കാറില്ല മഹാന്മാരായ പൂർവകാലത്ത് ജീവിച്ചുപോയ മഹാന്മാരുടെയൊക്കെ ചരിത്രത്തിൽ ഇതിന് ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിച്ച ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും നമുക്കിതിന് മാതൃക എന്താണ് ധാരാളം ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പ്രതിപാദിച്ചു സുബിഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെയുള്ള സമയം ദിക്കറിലും പ്രാർത്ഥനയുമായി പ്രാർത്ഥനയിലുമായി കഴിഞ്ഞുകൂടുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ധാരാളം ഹദീസുകൾ അതിൽ ഒരു സംഭവം ഞാൻ പറയട്ടെ സ്വഹാബികളിൽ പ്രമുഖനായ അബൂ മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അനുഹു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അനുഹു അബാദിലത്തുൽ അർബ എന്ന സ്വഹാബിമാരിലെ പ്രമുഖരായ പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റലിയുല്ലാഹുനുഹിബിന്റെ അടുത്തേക്ക് അബൂ വായിൽ റഹിമുഹുല്ലയും തന്റെ ചില സുഹൃത്തുക്കളും പ്രഭാത സമയം കടന്നു ചെല്ലുകയാണ് അദ്ദേഹത്തെ മഹാനബറുകളുടെ വീട്ടിലേക്ക് മഹാനബറുകളെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് മഹാനബറുകളുടെ വീട്ടിലെത്തി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റലിയുല്ലാഹുനുഹുവിന്റെ വീട്ടിലെത്തി ആ സമയത്ത് സുബിഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി ഫസല്ലം നാബിൽ ഭാബി വാതിലിന്റെ പരിസരത്ത് നിന്ന് നാം സലാം പറഞ്ഞു അപ്പൊ നമുക്ക് അദ്ദേഹം സലാം പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമ്മതം നൽകി വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമ്മതം പക്ഷേ നാം വീട്ടിലേക്ക് പ്രവേശിച്ചില്ല അല്പം അവിടെ വെയിറ്റ് ചെയ്തു കുറച്ചു നേരം ഇങ്ങനെ വാതിലിക്കൽ തന്നെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റതിയല്ലാഹുൻഹു തങ്ങൾ തെഹരിയിലും തെക്കിബീറും തസ്ബീഹും ചെല്ലിങ്ങനെ ഇരിക്കുകയാണ് മുസല്ലയിൽ സുബി നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് ഫക്കാല ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫക്കാല അദ്ദേഹം ചോദിക്കുന്നത് മാ മനഅക്കും അന്തദുഹുലു വഖദ് ഉദിന അദിനലക്കും അവിടുത്തെ പരിചാരക വന്നുകൊണ്ട് ചോദിച്ചു അല്ലെങ്കിൽ ആ വീട്ടിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഹാദിമായ പരി സേവനം ചെയ്യുന്ന ആൾ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് സമ്മതം നൽകിയിട്ടും നിങ്ങൾ എന്തിനാണ് വീട്ടിൽ ഇതിലേക്ക് പ്രവേശിക്കാതിരുന്നത് മഹാനബറുകൾ തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ സമ്മതം നൽകിയിട്ടു നിങ്ങൾ എന്താണ് അവിടെ പുറത്തു നിൽക്കുന്നത് എന്ന് അതിനിടയിൽ ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് പ്രവേശിച്ച് നിങ്ങളുടെ ഭാര്യയും മക്കളൊന്നും ഉറക്കത്തിൽ നിന്ന് ഉണരണ്ട എന്ന് വിചാരിച്ചതാണ് രാവിലെ അല്ലേ പല ആളുകളും ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ട് ആ സമയത്ത് അബ്ദുല്ലാഹിബിന് മസൂദ് അലി അള്ളാഹുവിന് എന്താണ് പ്രതികരിച്ചത് ഈ ഈ പരിപാടിയിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവർ ആണുങ്ങൾ മാത്രമല്ല അവരുടെ ഭാര്യമാരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് അവരുടെ മക്കളുണ്ട് ഞാൻ ഈ ചരിത്രം പറയുന്നത് അതും അവരും കൂടി മനസ്സിലാക്കാനാണ് വീട്ടിൽ സുബിഹിക്ക് എല്ലാവരും ഉണരുക സുബിഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ നമ്മുടെ വീട്ടുകാർ ഭാര്യയും മക്കളും ചെറിയ കുട്ടികൾക്ക് പിന്നെ എന്തായാലും അഫു ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂര്യോദയത്തിന്റെ അല്ലെ ഒരു കുട്ടികൾ ഉറങ്ങേണ്ട സമയമൊക്കെ എത്രയാണ് അവർ കുറച്ച് തോൻ ഉറങ്ങിയാലും കുഴപ്പമില്ല ചെറിയ കുട്ടികൾ പ്രായപൂർത്തി എത്തിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നാം ജീവിതത്തിൽ ഇത് ചെറുപ്പം മുതലേ ശീലി ശീലിപ്പിക്കാൻ ശ്രമിക്കണം പതിവാക്കാൻ പതിവാക്കിപ്പിക്കാൻ ശ്രമിക്കണം എന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ പക്ഷേ ഉറങ്ങാൻ സാധ്യതയുണ്ട് നമ്മളിവിടെ വന്ന് അവരുടെ ഉറക്ക് വിത്ത് ഉറക്ക് പിഴച്ചു പോകണ്ട അവരുടെ ഉറക്കിന് ഭംഗം വരണ്ട എന്ന് വിചാരിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്റെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെക്കുറിച്ചും എൻ്റെ മക്കളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഗൊഫലത്തായി അല്ലെങ്കിൽ അശ്രദ്ധയുള്ള ആളുകളായി കാണുന്നുണ്ടോ ഈ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത വിവരമില്ലാത്തവരായിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയല്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളൊന്നും ഈ സമയത്ത് ഉറങ്ങാറില്ല അവരെ നിങ്ങൾ കാരണം നബിസല്ലാഹു അലൈ വസ്ലം തങ്ങൾ മഹതിയായ ആയി ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ സുബിഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പ് കിടന്നുറങ്ങിയപ്പോ കാല് തട്ടിയിട്ട് ഉണർത്തിയിട്ട് പറഞ്ഞല്ലോ മോളെ ഉറങ്ങരുത് നിങ്ങൾ അള്ളാഹുവിന്റെ റിസിക്കിന് സാക്ഷിയാവണം ലാത്തക്കും മിനൽ ഗോഫിരീൻ നിങ്ങൾ അശ്രദ്ധയിൽ ഈ സമയത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടാത്ത ആളുകളിൽ പെട്ടവരാവരുത് എന്ന് നബി അലൈ വസ്ലം തങ്ങൾ മകളെ ഉണർത്തിയ സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് തങ്ങൾ പറഞ്ഞത് അതാണ് ഈ സമയത്തിന്റെ പ്രാധാന്യം ബോധ്യമില്ലാത്ത അശ്രദ്ധരായ ആളുകളുടെ കൂട്ടത്തിലാണോ എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭാര്യയെയും എന്റെ മക്കളെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയത് പറ്റി അങ്ങനെ ധരിച്ചു വെച്ചോ മറുപടി പറഞ്ഞിട്ട് മഹാനവറുകൾ വീണ്ടും തസ്ബീഹിലും ദിക്കുറിലും ചിന്തയിലുമായി കഴിഞ്ഞുകൂടുന്നു തന്റെ വീട്ടിലെ പരിചാരികയോട് ചോദിച്ചു അല്ലെങ്കിൽ അവിടെ ചില ഹെൽപ്പുകളൊക്കെ ചെയ്യുന്ന സഹോദരിയോട് ചോദിച്ചു അല്ലെങ്കിൽ ഹാദിമായ സുഹൃത്തിനോട് ചോദിച്ചു ഒന്ന് നോക്കൂ സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു സൂര്യൻ ഉദിച്ചിട്ടില്ല വീണ്ടും തസ്ബീഹും ദിക്കുറിയിലാണ് രണ്ടാമതും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ അപ്പോഴും പറഞ്ഞു ഇല്ല ഉദിച്ചിട്ടില്ല മൂന്നാമതും ചോദിച്ചു സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ ആ ടൈമിൽ പറഞ്ഞു സൂര്യോദയം നടന്നിട്ടുണ്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് അപ്പോഴാണ് അതിഥികളെ അതിഥികൾ ഇവിടെ വന്നതല്ലേ അതിഥികളോട് വലിയ ബാധ്യതയുണ്ടല്ലോ ആതിഥേയന് അപ്പൊ സ്വാഭാവികമായി സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഈ അതിഥികൾക്ക് ടെൻഷൻ ആകുന്നതിൽ ഒരു വിഷമമുണ്ടാവും എന്നാലും സൂര്യോദയം വരെയുള്ള സമയം ദിക്കറിലായി തസ്ബീഹിലായി ഖുർആൻ പാരായണത്തിലായി ആ നല്ല ചിന്തയിലായി കഴിഞ്ഞുകൂടുന്നതിന് എത്ര ഗൗരവമുണ്ട് എത്ര പ്രാധാന്യമുണ്ട് എന്ന് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അനുഹുവിന്റെ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഹൈർ ചിന്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ